ഒരുപാടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ course it's a good course for all of you especially food ഇൻഡസ്ട്രിയിലെ ഒരു ഫ്യൂച്ചർ പ്രൊഫഷൻ നോക്കാൻ നോക്കുന്ന എല്ലാവർക്കും നല്ലൊരു കോഴ്സാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് നമ്മളുടെ ബേസ് ലെവൽ തൊട്ട് ഒരു അഡ്വാൻസ് ലെവലിൽ വരെ നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ഡിഫറെന്റ് യൂണിറ്റുകളിൽ കവർ ചെയ്തിട്ടാണ് ഈ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് എം വി പി വൺ എന്നുള്ളൊരു യൂണിറ്റ് ആണ് ആ ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ഇതൊരു ലെക്ചറിങ് ക്ലാസ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ഷോർട്ട് പീരീഡിലാണ് നമുക്കിത് പറഞ്ഞു പോകേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എല്ലാവരും പഠിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ എക്സാം അല്ലെങ്കിൽ ഇതിന്റെ അസൈൻമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലല്ല ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഏറ്റവും അധികം സഹായിക്കാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഇഗ്നോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് ഗുണമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എല്ലാവരും ഫോളോ ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽ നോക്കുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വൺ ഫുഡ് ബേസിക്സ് ആണ് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആണ് അതിന്റെ പി ഡി എഫ് വേർഷനാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ വർഷവും നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു പാറ്റേൺ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയലിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളുടെ കോഴ്സിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം അതൊക്കെയാണ് ആക്ച്വലി നമ്മളുടെ ഈ സെഷൻസിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റീരിയലുള്ള ഓരോ ഹെഡിങ്ങും എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഈ പീരീഡിലൊന്നും തീരാനും പോകുന്നില്ല so how to handle your study material and how to score good marks more than marks how to get information and how to use that information in your uh, future career അതാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് അപ്പൊ എല്ലാ സ്റ്റഡി മെറ്റീരിയലിന്റെയും ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിപ്പോ ഞാനൊരു structure of first study material കൊടുത്തിരിക്കുകയാണ് അപ്പൊ എന്റെ സ്ക്രീനിൽ നിങ്ങൾ കാണാം ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും നമ്മൾ ഏത് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒബ്ജക്റ്റീവ് ഒന്ന് വായിച്ചിട്ട് തുടങ്ങുക ആ ഒബ്ജക്റ്റീവ് ആ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്നുള്ളതിന് ക്ലിയർ പിക്ചർ നമുക്ക് തരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ഏത് ടെക്സ്റ്റ് ഏത് കോഴ്സും ആയിക്കോട്ടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റീവിൽ ഒന്ന് വായിച്ചിട്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും ഞാൻ ഇതിന്റെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ പറയുന്നത് യു ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കുറെ കൂടി ഈസിയാണ് ഇപ്പോൾ ഓരോ നമ്മളുടെ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഈ സ്ട്രക്ചറിൽ കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് ഇൻട്രഡിക്ഷൻ കഴിഞ്ഞ് ഫുഡ് സോഴ്സ് ഫുഡ് ചെയിൻ അങ്ങനെ ഓരോ ടോപ്പിക്സ് ഉണ്ട് അപ്പൊ എല്ലാ ടോപ്പിക്സിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കാണാൻ പറ്റും ഫുഡ് സേഫ്റ്റി എല്ലാ ടോപ്പിക്സിന്റെ അവസാനം കുറച്ച് എക്സർസൈസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സ്ക്രോളിംഗ് ചെയ്ത് നോക്കിയാൽ കാണാം ചെക്ക് യുവർ പ്രോഗ്രസ് എക്സർസൈസ് ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇതെല്ലാവരും ആൻസർ ചെയ്യാൻ നോക്കണം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം ആക്ച്വലി എക്സാമും നമ്മളുടെ അസൈൻമെന്റ്സും എല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇതിന് നമുക്ക് കൃത്യമായ ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് നോക്കി നമ്മളുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഐഡിയ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക ദെൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ എക്സർസൈസുകൾ നോക്കുക അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ഫോളോ ചെയ്യാം അങ്ങനെ എല്ലാ എല്ലാ ടോപ്പിക്സിന്റെ അവസാനം ഇതുമാതിരി എക്സസൈസുകളുണ്ട് പിന്നെ നോക്കേണ്ടത് ലാസ്റ്റ് സ്റ്റഡി മെറ്റീരിയലിന്റെ ഏകദേശം ഒരു അവസാന ഭാഗത്തിലായിട്ട് കുറെ കീവേഡ്സ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ടാവും എല്ലാ സ്റ്റഡി മെറ്റീരിയലിലും അതുണ്ടാവും ഈ കീവേഡ്സ് എല്ലാവരും മാക്സിമം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക കാരണം ഈ കീവേഡ്സ് ആണ് ആ ടെക്സ്റ്റ് മുഴുവൻ ഈ കീവേഡ്സിന്റെ അഫിനിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്കൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഈ കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ആ കീവേഡ്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക അത് പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും അവസാനം നമ്മുടെ answers to check your progress എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ നോക്കി പോകണം നമ്മൾ നേരത്തെ ചെയ്ത എക്സസൈസിന്റെ ആൻസേഴ്സ് ഒക്കെയാണ് അപ്പൊ അതിലെ ആൻസറിൽ എന്തൊക്കെ പോയിന്റ് വരണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മളുടെ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ മാർക്ക് വരും അല്ലെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ അസൈൻമെന്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്സുകൾ ആ അസൈൻമെന്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ മാർക്ക് വരും പൊതുവെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരുപാട് അങ്ങ് എഴുതുക അസൈൻമെന്റ്സ് ആണെങ്കിലും ശരി എക്സാം ആണെങ്കിലും നമ്മളുടെ നമ്പർ ഓഫ് പേജസ് ആണ് പലപ്പോഴും എല്ലാവരും പ്രിഫറൻസ് കൊടുക്കാറ് പക്ഷെ നമ്പർ ഓഫ് പേജസിനോടൊപ്പം തന്നെ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആ പേജിൽ ഇല്ലെങ്കിൽ ആ പേജസ് ആ ജസ്റ്റ് ലൈക്ക് പേജസ് അത്രേ ഉള്ളൂ നമുക്ക് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമ്മുടെ റിസൾട്ട് കിട്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന നിലയിൽ ഞാൻ ഷെയർ ചെയ്താണ് അത് ഇപ്പൊ എന്റെ ടോപ്പിക് അല്ല നാളെ വേറെ ആരും എടുക്കുന്ന ടോപ്പിക്കിലാണെങ്കിലും ഈ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് നൽകുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഈ ഫീച്ചേഴ്സിനെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം ഈ ഫീച്ചേഴ്സ് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ എക്സാമും നമ്മളുടെ അസൈൻമെന്റ്സും മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ ഈ ഫസ്റ്റ് ടെക്സ്റ്റ് നമ്മൾ കണ്ടു ഫുഡ് ബേസിക്സ് ആണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് പറഞ്ഞു പോകുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ട് തന്നെ പഠിച്ചു വരുന്ന food sources food chain food safety അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് റെഫറൻസ് നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു യൂണിറ്റ് വണ്ണ് ഫുഡ് ബേസിക്സ് എന്നുള്ള യൂണിറ്റ് നമുക്ക് കവർ ചെയ്തിരിക്കും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇൻട്രഡക്ഷൻ ടു ഫുഡ് സയൻസ് ആണ് ഫസ്റ്റ് അപ്പൊ അതില് നിങ്ങൾ നോക്കിയറിയാം ഒരു ടേം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് വാട്ട് ഇസ് ഡയറ്റ് എന്നൊരു ടേം അതൊരു നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു ടൈമാണ് വാട്ട് ഈസ് ഡയറ്റ് നമുക്കറിയാം നമ്മുടെ ഫുഡ് എന്താണ് ഡയറ്റ് ഒരു പേഴ്സൺ കഴിക്കുന്നതല്ല അയാളുടെ ഡയറ്റാണ് ഡയറ്റിന്റെ ഭാഗമാണ് സോ അതൊരു നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ അതിനുള്ള സമയവും നമുക്കുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പിന്നെ ഫുഡ് സോഴ്സസിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഫുഡ് സോഴ്സസ് ഫുഡ് സോഴ്സസിന്റെ പ്രോസസ് എന്തൊക്കെയാണ് എസ്പെഷ്യലി ഫോർ നമുക്കറിയാം പ്ലാന്റ് ഒറിജിനൽ ആണ് നമ്മുടെ ഒരു ബേസിക് ഫുഡ് സോഴ്സ് ഇപ്പൊ പ്ലാന്റ് ഒറിജിനിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് ആണ് അപ്പൊ എന്താണ് ഫോട്ടോസിന്തസിസ് അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചിലപ്പോ ടെക്സ്റ്റ് ഈ ഒരു മെറ്റീരിയൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് അതിന്റെ മാറ്റേഴ്സ് അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കുക നമ്മുടെ എക്സാമിനും അതൊക്കെ വന്നാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിൽ വരുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ചെയിൻ ആണ് ഫുഡ് ചെയിൻ പലപ്പോഴും എക്സാംസിനോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ് ഫുഡ് ചെയിൻ ഒക്കെ നമ്മളും ഈ പറഞ്ഞ മാതിരി ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഉണ്ട് ആ സോഴ്സ് ഓഫ് എനർജി ഓരോ ചെയിനിൽ കൂടി എനർജി കൺവേർട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതൊരു സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പഠിച്ചിട്ടുണ്ട് പിക്ചറിൽ നിങ്ങൾക്ക് അറിയാം സൺലൈറ്റ് ചെയ്യുന്ന ആൽഗെ പോലുള്ള ചെറിയ സൂക്ഷ്മ ജീവികൾ പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി വലിയ ജീവികളിലേക്ക് ഹെർബ്സൈഡ്സ് ഫിഷ് അങ്ങനെ അതിന്റെ അവർ ചെയ്യും അവസാനം മാനിലേക്ക് എത്തുന്നു വീണ്ടും അത് മണ്ണിലേക്ക് വരുന്നു തിരിച്ചു വരുന്നു നമ്മൾ ആദ്യം മാതിരി തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ഏരിയയുമാണ് ഈ ഫുഡ് ചെയിൻ അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചേക്കാം എല്ലാവരും ഇതാണ് ഹ്യൂമൻ ഫുഡ് ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതില് ഒരു പുതിയൊരു ടൈമാണിത് farm to fork farm to fork actually നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടേം കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ ഫുഡ് ചെയിനിന്റെ പാറ്റേണിലൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഫുഡ് ചെയിൻ എന്നുള്ള ടേം അല്ലാതെ ഫാം ടു ഫോർക്ക് എന്ന ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫുഡ് പ്രോസസ്ഡ് ചെയ്ത് നമ്മളുടെ ഈറ്റബിൾ ആയിട്ട് ഡയറ്റിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു കോമൺ ആണ് ഫാം ടു ഫോർക്ക് എന്നുള്ളത് does the human food chain form the foundable public health അപ്പൊ അത് അതില് ജസ്റ്റ് നമ്മള് എങ്ങനെ നമ്മുടെ റോ ഫുഡ് എങ്ങനെയാണ് ഒരു ഈറ്റബിൾ ആയി മാറുന്നത് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായി മാറുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു രീതിയാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അതും ആ ടേം ഒന്ന് മനസ്സിലാക്കുക ആ ടേം ഒന്ന് ഫെമിലിയർ ആവുക അതിനെ കുറിച്ച് ഫർദർ റീഡിങ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയാൽ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക ഫാം ടു ഫോർ കാരണം നമ്മൾ പലപ്പോഴും ആൻസേഴ്സ് ആൻസർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കരിയറിലൊക്കെ ഇപ്പൊ ഈ ഫുഡ് ചെയിൻ എന്നൊക്കെ ഉള്ള ഒരു ബേസിക് ടൈമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പറയുന്ന ടൈമാണ് അതിൽ നിന്നൊക്കെ മാറി ഈ ഇമാതിരി കുറെ കുറെ ടെക്നിക്കൽ ആയിട്ട് ടേംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് അപ്പൊ ഇത്തരം ടേംസ് എപ്പോഴും ഫെമിലിയർ ആക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ഫുഡ് സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത് ഫുഡ് സേഫ്റ്റി എന്റെ ഒരു ജനറൽ കൺസേൺ ആണ് പറയുന്നത് നമ്മൾക്ക് ഇന്ത്യയിൽ ഇപ്പൊ ഫുഡ് സേഫ്റ്റി ലോ ഒക്കെ ഉണ്ട് ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട് ഒരു സെക്കൻഡ് ഹോളിയുടെ അപ്പോ ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി ഇനി അങ്ങോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും അടുത്ത സെഷൻസിൽ എന്റെ വേറെ കൊളീഗ് നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട അതിന് ലോസും ഒക്കെ വരുന്ന ഒരു പോർഷൻ എടുക്കുന്നുണ്ട് അതൊരു വലിയ പോർഷനാണ് ഇമ്പോർട്ടന്റ് പോർഷനാണ് അതിവിടെ നമുക്ക് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ഞാൻ അതിന് ഡീറ്റെയിലേക്ക് പോകുന്നില്ല എന്തായാലും നിങ്ങളുടെ മെറ്റീരിയലിൽ അത് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അത് ഫുഡ് കോൺസ്റ്റിറ്റ്യൂൻസിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് അത് നമ്മളുടെ ഫുഡ് അനാലിസിസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഫുഡ് കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണെന്നാണ് അതിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ടേമാണ് പൊതുവെ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യാറ് ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് തന്നെ പല രീതിയിലുണ്ട് ഒന്ന് micro nutrients and macro nutrients പറഞ്ഞിട്ട് നമ്മൾ ന്യൂട്രിയൻസിനെ തന്നെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാറുണ്ട് ന്യൂട്രിയൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഇപ്പോൾ നോർമലി നമ്മുടെ ഫംഗ്ഷൻസിന് വേണ്ട ആവശ്യമായിട്ടുള്ള എനർജിയും മറ്റു സോഴ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ചില എലമെന്റ്സ് ആണ് നമ്മുടെ ഫുഡിലുള്ള ചില എലമെന്റ്സിനാണ് പൊതുവെ നമ്മൾ ന്യൂട്രിയൻസ് എന്ന ടൈമിൽ പറയാറ് ഇവിടെ ഇപ്പോ നമ്മൾ അതിന്റെ മാക്രോ ന്യൂട്രിയൻസ് ആണ് കുറച്ചുകൂടി എന്ന് പറഞ്ഞിരിക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ വൈറ്റമിൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ സെഷനിലുണ്ട് ഇവിടെ പറഞ്ഞു പോകുന്നത് മാക്രോ ന്യൂട്രിയൻസ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോ അതിനെയാണ് ബേസിക് ഫുഡ് കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ട് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മോയിസ്ചർ എന്ന് പറഞ്ഞാൽ മോയിസ്ചർ എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം ആ ടൈമിൽ തന്നെ അതിന്റെ ഡെഫിനേഷൻ ഉണ്ട് നോർമലി നമ്മൾ പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയാം മോയ്സ്ചറിന് ഏറ്റവും ഈസി ആയിട്ട് മോയ്സ്ചർ തന്നെ രണ്ട് രീതിയിലുണ്ട് ബൗണ്ട് വാട്ടർ ആയിട്ടും ഉണ്ടാവും അൺബൗണ്ട് വാട്ടർ ആയിട്ടും ഉണ്ടാവും അതും നമുക്കറിയാലോ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഒരു പ്ലാന്റ് ഒറിജിനിൽ തന്നെ അല്ലെങ്കിൽ ഒരു സീ ഫുഡ് മെറ്റീരിയൽ തന്നെ അതിന്റെ അതിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവും may be as part of that atmosphere അതിന്റെ അതിന്റെ ചുറ്റുമുള്ള എയറോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാട്ടർ അതിനെയാണ് നമ്മൾ പൊതുവെ അൺബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ബൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് ആയിട്ടുണ്ടാവുന്ന വാട്ടറാണ് അത് മേ ബി സെൽസിലോ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള വാട്ടറിനെയാണ് ബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ അത് sum of bound and unbound water ആണ് നമ്മുടെ ടോട്ടൽ മോയ്സ്ചർ എന്ന് പറയുന്നത് അപ്പൊ മോയ്സ്ചർ അനാലിസിസ് ചെയ്യാൻ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട് അത് മേ ബി നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻസിൽ ഇപ്പൊ നമ്മുടെ ലാബിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം പല പല രീതിയിലുണ്ട് ഇപ്പൊ ടോട്ടൽ മോയ്സ്ചർ നോക്കുന്നുണ്ട് ഇൻഹറന്റ് ആയിട്ടുള്ള മോയ്സ്ചർ മാത്രം നോക്കാവുന്നുണ്ട് പിന്നെ ഒരു വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ടൈം വരുന്നുണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഇമ്പോർട്ടന്റ് ടൈം ഫുഡ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് അതും it is also related with moisture പക്ഷെ അത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ അതിന് വാട്ടർ ആക്ടിവിറ്റി എന്ന പേരിലാണ് പറയുന്നത് മെറ്റീരിയൽ അത് പറയുന്നില്ല പക്ഷെ അതൊന്ന് നോട്ട് ചെയ്തോ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് വാട്ടർ ആക്ടിവിറ്റി ഓക്കെ അപ്പൊ ബേസിക്കലി മോഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് ഒന്നും പറഞ്ഞു പോകുന്നില്ല ഒന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല ഒരു ബ്രീഫിങ്ങിന് അപ്പുറത്തേക്ക് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന്ന് വായിച്ച് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫർദർ റീഡിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ആണ് നമ്മളുടെ സൈഡിൽ നിന്ന് വരുന്നത് ഓക്കെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊക്കെ ചിലപ്പോ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് കേൾക്കാത്തതുകൊണ്ടാണ് ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മള് ഇതും നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് നമ്മളുടെ കംപ്ലീറ്റ് ഓർഗാനിക് മാറ്റേഴ്സ് എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള സബ്സ്റ്റൻസുകളാണ് പൊതുവെ കാർബോഹൈഡ്രേറ്റ്സ് ഗ്രൂപ്പിൽ പറയാറുള്ളത് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള നമ്മളുടെ energy source main energy source ആണ് കാർബോഹൈഡ്രേറ്റ്സ് അതിൽ ഇതിൽ തന്നെ പറയുന്ന ഒരു ടേം ഉണ്ട് one gram of available carbohydrate and provide sixteen kilo joule of energy ആണ് so that means amount of energy carbohydrate is sharing to us so ഇത് വളരെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് എനർജി ആണ് for life and living organisms so കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ വളരെ പേര് different forms of carbohydrates material പറയുന്നുണ്ട് especially main thing is sugar അത് മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സ് ഉണ്ട് ഷുഗറിനെ ഷുഗറിനെ കുറിച്ച് നമുക്ക് അറിയാം ഒരുപാട് ഷുഗർ കഴിച്ചിട്ട് നമുക്ക് ഡയബറ്റിക്സ് ഉണ്ടാവാതിരിക്കാൻ നോക്കിയാൽ മാത്രം മതി പക്ഷെ ഷുഗർ ഒരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡയറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മളൊരു എനർജി ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഇപ്പൊ പഞ്ചസാര എന്ന ഫോമിലല്ല ബട്ട് ആ പറഞ്ഞ മോണോസാക്രൈഡോ ഡൈസാക്രൈഡോ ആയിട്ട് ഡിഫറെന്റ് ഫോംസിലേക്ക് നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഷുഗർ പിന്നെ പോളിസാക്രൈഡ്സ് പറയുന്നുണ്ട് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് പറയുന്നത് അത് സ്റ്റാർച്ചും ഡയറ്ററി ഫൈബർ ഒക്കെയാണ് അതും നമ്മളുടെ ഫുഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് ഇപ്പൊ നമ്മളുടെ ഒരു മലയാളി ഫുഡ് സ്ട്രക്ചറിൽ നമുക്ക് സ്റ്റാർച്ച് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ റൈസ് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മെയിൻ ഫുഡ് സോഴ്സ് ആണ് നമ്മൾ എല്ലാവരും തന്നെ അരിയുടെ ഭക്ഷണം ഒരു ദിവസം ഒരു തവണ കഴിക്കാതിരിക്കില്ല അപ്പൊ അത് നമുക്ക് ആവശ്യത്തിന് സ്റ്റാർച്ച് ആയി കിട്ടുന്നുണ്ട് പിന്നെ ഡയറ്ററി ഫൈബർ ആണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു സ്ട്രക്ചർ നമ്മളുടെ ഒരു അറിയാലോ നമ്മൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കാലാകാലമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് നമ്മൾ മഴക്കാലത്ത് വരുമ്പോൾ നമ്മൾ താളും തകരയും കഴിക്കും അല്ലെങ്കിൽ അങ്ങനെ കുറെ നമുക്കറിയാം വേനൽക്കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അപ്പൊ നമ്മളുടെ ഒരു വളരെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഫുഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ അതിനെ എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റഡ് ഫുഡ് സ്ട്രക്ചർ ആണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷുഗർ വരുന്നത് സ്റ്റാർച്ച് വരുന്നത് അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറികൾ നമ്മൾ ഈ മുരിങ്ങയുടെ ഇലയും അല്ലെങ്കിൽ വാഴക്കൂമ്പൊക്കെ വലിയ തോതിൽ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാണ് അല്ലെ നമ്മൾ അത്താഴത്തിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫൈബർ നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സിനെയും നമ്മളുടെ എൻ്റെ ഇൻഡസ്ട്രി വളരെ ഫ്രഷ് ആക്കി റിഫ്രഷ് ആക്കി റീചാർജ് ചെയ്ത് വെക്കുന്ന ഒന്നാണ് അപ്പൊ നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റ് പഴയ ഒരു ഫുഡ് ഹാബിറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ് അപ്പൊ അതാണ് മെയിൻലി കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുന്നത് കൂടുതൽ എക്സ്ട്രാ നിങ്ങൾ റീഡ് ചെയ്യണം ഞാൻ അതിന്റെ ഇപ്പൊ ഈ ഉള്ളത് ബ്രീഫാണ് ഞാൻ അതിലും ബ്രീഫായിട്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഫർദറായിട്ട് വായിച്ചു പോകണം പിന്നെ മറ്റൊന്നാണ് നമ്മളുടെ പ്രോട്ടീൻസ് പ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം പ്രോട്ടീൻ നമ്മളുടെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഫസ്റ്റ് സെന്റൻസ് തന്നെ it's an important thing proteins are organic nitrogenous compounds of high molecular weight and are complex in nature nature അപ്പോൾ വാട്ട് ഈസ് പ്രോട്ടീൻ എന്നുള്ളതിന്റെ കെമിസ്ട്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈ ഓർഗാനിക് നൈട്രോജനിയസ് കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പ്രോട്ടീൻസ് പ്രോട്ടീൻസും ഇമാതിരി തന്നെ നമ്മളുടെ ഹെൽത്തിന് നമ്മളുടെ ഫങ്ഷനിങ്ങിന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻ ആണ് അപ്പോ പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രോട്ടീൻസിൽ പഠിക്കാനുണ്ട് നിങ്ങൾ അതിൽ വായിച്ചാൽ അറിയാം dietary protein supplied from plant and animal source proteins are polymers of some 21 different amino acids joined together by peptide bonds. So നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടീൻസിനെ കുറിച്ച് ഇപ്പൊ കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തവരോ അല്ലെങ്കിൽ ഫുഡ് കെമിസ്ട്രി എടുത്തവരോ അല്ലെങ്കിൽ മേ ബി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും അപ്പൊ അതിൽ നമ്മുടെ സ്റ്റഡീസിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും വളരെ കോംപ്ലക്സ് ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു സെന്റൻസിൽ തന്നെ പറയാം കെമിക്കലി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് അപ്പോൾ വാട്ട് ഈസ് പോളിമർ അതാണ് അപ്പൊ അതിൽ തന്നെ ഒരു question sum of twenty one different amino acids എന്നാണ് പറയുന്നത് so what is amino acid അപ്പൊ നമ്മൾ അമിനോ ആസിഡിനെ കുറിച്ച് മനസ്സിലാക്കണം join together by peptide bonds so what is peptide bonds so ഒറ്റ ഒറ്റ സെന്റൻസിൽ നിന്ന് തന്നെ കെമിക്കലി അല്ലെങ്കിൽ ഓൺ ബേസിസ് ഓഫ് കെമിസ്ട്രി നമുക്കൊരു നാല് ഡെഫിനേഷൻ കണ്ടെത്തേണ്ടി വരും കാരണം ഈ രീതിയിലാണ് നമ്മളുടെ മെറ്റീരിയലിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് അപ്പൊ നമുക്കൊരു ഫർദർ റീഡിങ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾ കൂടുതൽ റീഡ് ചെയ്യാൻ പറ്റിയ മേ ബി ഗൂഗിൾ ചെയ്താൽ മതി ഗൂഗിളാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു പിക്ചോറിയൽ അപ്രസന്റേഷൻസ് കിട്ടും ഈവൻ അതിന്റെ റിയാക്ഷൻസ് പോലും നമുക്ക് കാണാൻ പറ്റും how proteins are forming from these amino acids എന്നൊക്കെ ഉള്ളത് ഒരു നല്ലൊരു ഐഡിയ കിട്ടും ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം മോർ ദാൻ ക്വസ്റ്റ്യൻ ആണ് എക്സാം അത് നമ്മളുടെ ഫ്യൂച്ചർ കരിയറിൽ നമുക്ക് ഒരുപാട് സഹായിക്കാൻ കഴിയും so I'm justing briefing it പിന്നെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ലിപ്പിഡ്സ് ലിപ്പിഡ്സ് അറിയാം അറിയാവുന്നതാണ് it's generally soluble in organic solvents but sparingly soluble in water അതാണ് ലിക്വിഡ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത് lipids consist of broad group of compounds ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്നിനെ പറയുന്ന സാധനങ്ങൾക്ക് ജനറലി പറയുന്ന ഒരു ടേം ആണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്ന ഈ ഒരു കണ്ടീഷനിലാണ് ഫാറ്റ് ഓയിലൊന്നും വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഡിസോൾവ് ആവുള്ളൂ ബാക്കിയൊക്കെ അത് ഓർഗാനിക് സോൾവൻസിലാണ് നോൺ പോളർ ആയിട്ടുള്ള ഓർഗാനിക് സോൾവൻസിലാണ് പൊതുവെ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഡിസോൾവ് ആകുന്നത് ഇപ്പോൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ ടൈം കമ്പൈൻഡ് ആണ് ഫാറ്റ് ഓയിൽസിനെയൊക്കെ കമ്പൈൻഡ് ആയിട്ട് പറയുന്ന ഒരു ആണ് അപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക lipids are glycerol esters of fatty acids ആണ് Uh, so its chemistry comes from there. Lipids are glycerol esters of fatty acids. So what is fatty acid? What is uh, ester? How these glycerol esters are forming? അങ്ങനെ ഒരുപാട് uh, അവിടെ കെമിസ്ട്രി വരും from plant and animals traditionally called as fats and oils അപ്പോൾ അതാണ് ലിപ്പിഡ്സിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഡെഫിനേഷൻ വാട്ട് ഈസ് ലിപ്പിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം നമ്മൾ എഴുതുക തന്നെ വേണം glycero glycerol esters of fatty acids obtained from plants and animals. So അതാണ് ലിപ്പിഡ് എന്ന ടേമിന്റെ കൃത്യമായിട്ടുള്ള കെമിക്കൽ ഡെഫിനിഷൻ സയന്റിഫിക് ഡെഫിനിഷൻ അപ്പൊ അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് proceed. ചെയ്യുക പിന്നെ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് അതിന്റെ മെൽറ്റിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് how it interacts with water and non polar lipid molecules എന്നതിനെ കുറിച്ച് സ്പെഷ്യലി പറയുന്നുണ്ട് കാരണം ലിപ്പിഡ്സ് ആൻഡ് ഫാറ്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ് how it interacts with water and other non polar അല്ലെങ്കിൽ ഓർഗാനിക് uh, സോൾവൻസ് എന്നുള്ളത് ലിക്വിഡ്സ് ആൻഡ് ഫാറ്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു uh, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് uh, ഒരുപാട് പേര് ലൈറ്റായിട്ട് ലോഗിൻ ലോഗിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കവർ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബേസിക് തുടങ്ങി വന്നേ ഉള്ളൂ ലൈറ്റായി ജോയിൻ ചെയ്തവര് ആ മെറ്റീരിയൽസ് ഇപ്പോൾ അശ്വിനി സമ്മൺ ലൈക്ക് ജസ്റ്റ് ഇപ്പൊ ഒരു അശ്വിനിയാണ് ജോയിൻ ചെയ്തത് അപ്പൊ നിങ്ങളൊക്കെ മെറ്റീരിയൽ വായിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല വലിയ കാര്യങ്ങൾ പറയാനുള്ള സമയമില്ല എങ്കിലും എല്ലാവരും നന്നായിട്ട് വായിച്ചു പോവാം ഓക്കെ സോ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻ ആണ് വൈറ്റമിൻ വൈറ്റമിൻസ് നമുക്ക് അറിയാം വൈറ്റമിൻസ് ആണ് നമ്മുടെ ഈ എല്ലാം ഇപ്പൊ പറയുമ്പോ ജനറൽ ടൈം ആയിട്ട് ഞാൻ പറയും ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു ലിപ്പിഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു അതൊരു ജനറൽ ടൈം ആണ് നമുക്ക് അത് ഈ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻസ് ഈ പറഞ്ഞ പോലെ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്ക് നമുക്ക് പ്രകടമായിട്ട് പല സ്ഥലത്തും കാണാം ഇപ്പോൾ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോ വൈറ്റമിൻസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫാക്ടറാണ് വൈറ്റമിൻസിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് water soluble and fat soluble എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പൊതുവിൽ പറയുന്നത് ഡെഫിനിഷൻ ആ പേര് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ട് വരുന്ന വൈറ്റമിൻസിന് നമ്മൾ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്നും വാട്ടറിൽ ഡിസോൾവ് ചെയ്യാതെ അതേസമയം ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലിപ്പിഡ്സ് ആൻഡ് ഓയിൽസ് ലിപ്പിഡ്സിന്റെ കേസിൽ പറഞ്ഞ പോലെ ഓർഗാനിക് സോൾവെന്റ്സിൽ മാത്രം ഡിസോൾവ് ആവുന്ന വൈറ്റമിൻസിനെയാണ് ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുന്നത് അപ്പൊ ആ വൈറ്റമിൻസ് പൊതുവേ നമ്മുടെ ഫാറ്റിൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിലായിരിക്കും ആ വൈറ്റമിൻസ് ഉണ്ടാവുക നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് നമ്മളുടെ ആൻഡ് ഓയിൽസ് നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റിലായിരിക്കും ആ വൈറ്റമിൻസിന്റെ പ്രസൻസ് ഉണ്ടാവുന്നതും അത് അബ്സോർബ് ചെയ്യുന്നതും അപ്പൊ ഇതിനിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് വാട്ടർ സൊല്യൂബിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ പലർക്കും അതിന്റെ ഡെഫിഷ്യൻസി പല ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സും സിറപ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആളുകളാണ് അതുമാതിരി തന്നെയാണ് വൈറ്റമിൻ സി നമ്മുടെ ഫുഡിലൊക്കെ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ് നമ്മളുടെ കേരളത്തിന്റെ ഒരു ഫുഡ് സ്ട്രക്ചർക്ക് ഇതൊക്കെ ഇതിനെല്ലാത്തിനും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്ട്രക്ചർ ഉണ്ട് നമുക്ക് എങ്കിലും ചില ഇപ്പോ ചില വൈറ്റമിൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല എല്ലാ ഫുഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ കിട്ടണമെന്നില്ല അപ്പോഴാണ് പൊതുവേ നമ്മൾ സപ്ലിമെന്റ്സിന് വേണ്ടി പോകുന്നത് എന്നിട്ട് നമ്മുടെ ഫുഡ് എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളിപ്പോ എല്ലാം സയൻസ് പഠിക്കുന്ന ആൾക്കാരാണ് പറ്റാവുന്നത്ര എപ്പോഴും പറ്റണം എന്നില്ല പറ്റാവുന്ന അത്രയും അതൊക്കെ നമ്മുടെ ഫുഡിൽ കൊണ്ടുവരിക ലൈക്ക് ദാറ്റ് ഫാറ്റ് വൈറ്റമിൻസ് ഉണ്ട് vitamin A vitamin D vitamin E and vitamin K ഈ ബി കോംപ്ലക്സ് പോലെയുള്ള ഫാറ്റ് സൊലൂബിൾ വൈറ്റമിൻസ് അത് നമുക്ക് പെട്ടെന്ന് ഫുഡിൽ നിന്ന് കിട്ടില്ല എസ്പെഷ്യലി ഇപ്പൊ ഇപ്പൊ വൈറ്റമിൻ എ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫുഡിലൂടെ കിട്ടും നമുക്കറിയാം ഇപ്പൊ ക്യാരറ്റ് അതുമാതിരിയുള്ള ഫുഡിലൊക്കെ അല്ലെങ്കിൽ ബീട്രൂട്ടിലൊക്കെ വൈറ്റമിൻ എ കാര്യമായിട്ടുണ്ട് അതേസമയം ഇപ്പൊ വൈറ്റമിൻ ഡി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടില്ല വെരി അൺസ്റ്റേബിൾ ആണ് വൈറ്റമിൻ ഡി പൊതുവെ സൺലൈറ്റ് നിന്നാണ് it's a good source of vitamin D ആണ് പൊതുവെ ആളുകൾ ഈ വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ഈ സൺബാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോറിനേഴ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഇതിലൂടെയാണ് വൈറ്റമിൻ ഡി സോഴ്സ് കിട്ടുന്നത് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്കിൻ ഇഷ്യൂസ് കുറെ ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറാം അതുമാതിരി തന്നെ vitamin E and vitamin K ഈ ഫാറ്റ്സുലബിൾ വൈറ്റമിൻസ് എല്ലാം തന്നെ ഫുഡിൽ നിന്ന് നമുക്ക് നമുക്ക് ആവശ്യമാത്രമുള്ള കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അധികം സപ്ലിമെന്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എല്ലാവരും അപ്പൊ അതാണ് പൊതുവെ വൈറ്റമിൻസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ വൈറ്റമിൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേരുകൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇപ്പൊ നമുക്കറിയാം വൈറ്റമിൻ ബി കോംപ്ലക്സ് നോക്കി കഴിഞ്ഞാൽ B one B two B three B six B twelve പിന്നെ ബയോട്ടിൻ ആൻഡ് ഫോളിക് ആസിഡ് അത് ബി നയനും ബി സെവനും എന്നാണ് തോന്നുന്നത് ഞാൻ തന്നെ പറഞ്ഞത് അപ്പൊ ഈ പേരും അതിന്റെ ആ ടേം അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് സയന്റിഫിക് ടൈമിനോടൊപ്പം തന്നെ അതിന് വൈറ്റമിൻ ബിയുടെ സീരീസിലുള്ള പേരുകൾ കൂടി പഠിച്ചു വെക്കാൻ പറ്റിയാൽ നല്ലതാണ് ശ്രമിക്കുക എല്ലാവരും അടുത്ത് വന്നത് മിനറൽസ് ആണ് മിനറൽസ് എന്ന് പറഞ്ഞാൽ അതും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് minerals in food refers to elements other than carbon hydrogen oxygen ആണ് ഹൈഡ്രജൻ നമുക്കറിയാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നൈട്രജൻ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രോട്ടീനിലുള്ള ഒരു കോമ്പൗണ്ട് ആണ് അപ്പൊ ഈ ഇതല്ലാതെ ഈ നാല് കോമ്പൗണ്ട് അല്ലാതെ നമുക്ക് കിട്ടുന്ന എല്ലാ എലമെന്റ്സിനെയാണ് പൊതുവിൽ നമ്മൾ മിനറൽ എന്ന് പറയുന്നതാണ് minerals in food are found in low concentration but they play key function roles in health and nutrition അതാണ് മിനറൽസിന്റെ ഒരു ഇഷ്യൂ അത് എസ്പെഷ്യലി അത് കണ്ടന്റ് വളരെ കുറവായിരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡില് അതേസമയം നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ നയൻറ്റി എലമെന്റ്സ് ഒക്കെ നാച്ചുറൽ ഗ്യാസ് ക്രിസ്റ്റ് എന്നാണ് പറയുന്നത് of are to be essential to life and are present in living cells അത്രയും നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ് ഇപ്പൊ പ്ലാന്റ് ആൻഡ് അനിമൽസ് ഫുഡിൽ നിന്നാണ് നോർമൽ എല്ലാം എല്ലാ ന്യൂട്രിയൻസ് കിട്ടുന്ന പോലെ അതിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ അത് അതിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ മിനറൽസ് ഉള്ള ഫുഡ് അധികം ഡയറ്റിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത് മെയിൻലി സീ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളിൽ കുറച്ച് മിനറൽ കണ്ടത് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ് പിന്നെ പിന്നെ അതിലൊരു ലൈൻ പറയുന്നുണ്ട് മിനറൽസ് ആ minerals in foods are usually determined by ashing or inspiration എന്നാണ് പറയുന്നത് സോ മിനറൽസ് എന്ന് ഹൈലി സ്റ്റേബിൾ ആണ് you can say that minerals for example heavy metals group of compounds ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പൊ ക്യാപിറ്റൽ എടുത്ത് മെർക്കുറി സിങ്ക് എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ സിങ്ക് ഒക്കെ നമ്മളുടെ ഹോർമോണൽ ആക്ഷൻസിനൊക്കെ ഒരുപാട് ആവശ്യമുള്ള സാധനം അതുമാതിരി തന്നെയാണ് ലെറ്റായാലും ഇതിന്റെ ഒരു അതിന്റെ ഒരു റേഞ്ച് ഉണ്ട് ആ റേഞ്ചിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടണം അപ്പൊ ഇതിന്റെയൊക്കെ അനാലിസിസ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ നമ്മൾ ആഷി ആഷി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ കാർബോഹൈഡ്രേറ്റ് പാർട്ടൊക്കെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്ത് പോകും പിന്നെ നൈട്രജനാണെങ്കിൽ അത് റിലീസ് ആവും പ്രോട്ടീൻ എന്തെങ്കിലും ഹീറ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് റിലീസ് ആവും ബാക്കി വരുന്ന മിനറൽസിനെയാണ് നമ്മൾ പൊതുവെ അനലൈസ് ചെയ്യാറ് അപ്പൊ അതാണ് മിനറൽ അനാലിസിനെ കുറിച്ച് ആ ലൈൻ പറഞ്ഞു പോയിട്ടുള്ളത് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു വന്നത് ഫുഡ് ന്യൂട്രിയൻസിന്റെ ഫുഡ് കോൺസ്റ്റുവൻസിനെ കുറിച്ചാണ് വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത് വളരെ ബ്രീഫായിട്ടാണ് മെറ്റീരിയൽ ഉള്ളത് പക്ഷെ ഓരോ ടൈമിലും ഓരോ വാക്കിനും ഒരുപാട് ഡെപ്ത് ഡെഫിനിഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സമയമുള്ള പോലെ ഗൂഗിൾ ചെയ്ത് പഠിക്കുക ബുക്ക് ഇപ്പൊ എല്ലാവരും ലൈബ്രറി ബുക്കൊക്കെ നോക്കി പഠിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ലൈബ്രറി പോലെ ബുക്ക് എടുക്കലൊക്കെ ചിലപ്പോൾ പ്രശ്നമാണ് എങ്കിൽ പോലും എല്ലാത്തിനും ഗൂഗിൾ ചെയ്താൽ മതി ഗൂഗിളിൽ നമുക്ക് എല്ലാത്തിനും കൃത്യമായ ആൻസർ ഉണ്ട് next comes from food and its functions എന്ന് പറഞ്ഞ മൂന്ന് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇതും സിംപ്ലി ഒരു ജനറൽ ടൈം തന്നെയാണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആണ് സോഷ്യൽ ഫംഗ്ഷൻ ഇങ്ങനെ മൂന്ന് ഫംഗ്ഷൻസ് ആണ് ഫുഡിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളത് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഫുഡിന്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷനാണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറ്റാനാണെന്ന് ആദ്യം പറയുമെങ്കിലും വിശപ്പ് ഇസ് എ ഇൻഡിക്കേഷൻ നമ്മൾ പറയുമല്ലോ ഇപ്പോ പനി എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമല്ല അത് ഏതോ മറ്റേതൊരു അസുഖത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇപ്പോ കോവിഡ് നയൻറ്റീൻ വന്നാലും നമുക്ക് പനിയുണ്ടാവും വേറെ ഏതെങ്കിലും വൈറസ് ഇൻഫെക്റ്റഡ് ആയാലും നമുക്ക് പനിയുണ്ടാവും അത് പറഞ്ഞ മാതിരിയാണ് വിശപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷൻ മാത്രമാണ് നമ്മളുടെ ശരീരത്തിന് അതിന്റെ എനർജി കുറയുന്നു അല്ലെങ്കിൽ അതിന്റെ മസിൽസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പൊ അത് കൃത്യമായിട്ട് ഇത് നമുക്ക് കഴിച്ചാലാണ് ഇതൊക്കെ കിട്ടുള്ളൂ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് വിശപ്പ് നമ്മൾ പക്ഷെ കരുതുന്നത് ഭക്ഷണം വിശപ്പ് മാറാൻ കഴിക്കാന്നാണ് അല്ല നമുക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്ത ആ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആരും ആയിക്കോട്ടെ ആർക്കിടെക്ട് ആരും ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണ് വിശപ്പ് അപ്പോ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വിശപ്പ് മാറാനാണെന്ന് പറയുമെങ്കിലും വിശപ്പ് മാറുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും ഭക്ഷണത്തിൽ നിന്ന് പിന്നെ നമ്മുടെ ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ഫിറ്റ് ആക്കി സിക്സ് പാക്ക് ആക്കുക എന്നുള്ളതാണ് അത് അത് ബോഡി ഷേപ്പിംഗ് ആണ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് വേണ്ട മസിൽസിന്റെ ഗ്രോത്ത് നമ്മുടെ ബോൺസിന്റെ ഗ്രോത്ത് നമ്മുടെ ഓർഗാൻസിന്റെ ഗ്രോത്ത് നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിന്റെ ഗ്രോത്ത് നമ്മുടെ അങ്ങനെ എല്ലാം എല്ലാം ടു സെറ്റ് ടു ടോന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ എല്ലാ മുടിയും നഖവും വരെ വളരുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു ബോഡി ബിൽഡിങ്ങിന്റെ ഭാഗമാണ് അപ്പൊ അതിനെല്ലാത്തിനും നമുക്ക് ഫുഡ് വേണം അപ്പോ ഫുഡിന്റെ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് energy giving and body building another regulation of body processes and body protection നമുക്കറിയാം നമ്മുടെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരം എന്ത് തന്നെ ആയിക്കോട്ടെ മനുഷ്യനോ ജീവിയോ ജീവി വാട്ട് ബി അതിന്റെ അകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നമ്മൾ നടക്കുന്നുണ്ട് അപ്പോ ഈവൻ ഫുഡിന്റെ ഡൈജഷൻ തൊട്ട് നമ്മുടെ ഹാർട്ട് നമ്മുടെ കിഡ്നി നമ്മുടെ ബ്രെയിൻ നമ്മുടെ സെൽസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ റിഫ്ലക്സ് നമ്മുടെ മൂവ്മെന്റ്സ് അങ്ങനെ നമ്മൾ പറയാൻ നിന്നുള്ള ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ എൻറ്റയർ നമ്മുടെ ബോഡിയുടെ പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ് so food is that must important for every one every living organism അപ്പൊ അത് അതാണ് ഫുഡിന്റെ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് and body protection also body protection is അതും ഒരു കൃത്യമായിട്ടുള്ള ടൈമാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരം ഏറ്റവും കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു നമ്മുടെ സ്കിൻ കൊണ്ടാണ് സ്കിന്നിന്റെ ഹെൽത്ത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ സ്കിന്നിനും നമ്മളുടെ മസിൽസിനൊക്കെ ഇടയിലുള്ള നമ്മളുടെ ഒരു ഫാറ്റിന്റെ ഒരു ലെയർ ഉണ്ട് ആ ലെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ ഫാറ്റി ഫുഡ് സ്റ്റോപ്പ് ചെയ്യാൻ ആരും പറയില്ല ഫാറ്റി ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കണം എന്നാണ് പറയുന്നത് കാരണം ഫാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മളുടെ പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ പ്രൊട്ടക്ഷന്റെ ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ആണ് അതുമാതിരി തന്നെ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോൺസ് ആണ് അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇപ്പൊ ബോൺസിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബോൺസിന് മസിൽസിനാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് അത് മസിൽസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോ നമ്മൾ പറയാലോ എന്താ പറയാ നമ്മൾ ശ്വാസ പ്രക്രിയ അപ്പൊ അതിന് നമ്മുടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ലങ്സ് കൃത്യമായിട്ട് ഓപ്പൺ ആവണം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയണം നമ്മുടെ ഓക്സിജൻ കംപ്ലീറ്റ്ലി നമ്മളത് വരണം ഈ ഓക്സിജൻ കംപ്ലീറ്റ് നമ്മുടെ സെൽസിലേക്ക് പോകണമെങ്കിൽ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ വേണം അപ്പൊ അതിന് നമ്മുടെ ഹാർട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം സോൾസ് പമ്പ് ചെയ്യണം അപ്പൊ അതിനൊക്കെ വേണ്ട എനർജി നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത് so it's an important thing food അപ്പൊ ആ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫുഡ് എന്നതിലൂടെ പറഞ്ഞു പോകുന്നത് ഇതില് അവർ ഓരോ ടൈമും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഓൾറെഡി ആ ടേമുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇനി ആ ഓരോ ഹെഡിങ്ങും ഞാൻ വായിച്ചു വായിച്ചു പോകുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതില് നമുക്ക് പെട്ടെന്ന് നമുക്ക് ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ എനർജി ഗീവിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ജനറൽ കൺസെപ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ റെഗുലേഷൻ ആൻഡ് ബോഡി പ്രോസസ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒന്ന് വായിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് ഇതിൽ തന്നെ വൈറ്റമിൻസിനെ കുറിച്ച് പറയുന്നുണ്ട് എൻസൈംസിനെ കുറിച്ചും പ്രോട്ടീൻസിനെ കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമുണ്ട് water water is the most important constant of our body and helps regulate all the body process അപ്പൊ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാം ഈ കോഴ്സ് ചെയ്ത് ഇത് വായിച്ച് പഠിച്ച് വെള്ളം കുടിക്കും അതല്ല നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ തൊട്ട് നമ്മളുടെ സെൽസിന്റെ വരെ പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ ഈവൻ നമ്മളുടെ ഒരു സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി നമ്മളുടെ ഹെയർ സ്കിന്നൊക്കെ വളരെ വളരെ ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എനർജറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടി ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ് അപ്പൊ എല്ലാവരും ആ ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ കുടിക്കുക അമിതമായി കുടിച്ച് കിഡ്നിയൊന്നും വളരെ പക്ഷെ എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം എല്ലാവരും എല്ലാ ദിവസവും കുടിക്കുക ഓക്കെ അപ്പൊ അതൊക്കെയാണ് അതില് പറഞ്ഞു പോകാനുള്ളത് പിന്നെ ഇതില് വരുന്നത് സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ആണ് സൈക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതും എന്താണ് ഫുഡും സൈക്കോളജിയും എന്നുള്ള ചോദ്യം വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് കുറെ കഥകൾ പിന്നെ കിട്ടും അത് അവർ പറയുന്നുണ്ട് food not only provides various nutrients but it also satisfies our hunger and gives psychological satisfaction അവിടെയാണ് വിശപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ തോന്നൽ ഈ സൈക്കോളജിക്കൽ ഭാഗമാണ് ആ തോന്നൽ വിശപ്പ് is a psychological factor of food requirement ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ തിരിച്ചറിവ് അതിനെയാണ് വിശപ്പ് എന്ന് പറയുന്നത് അതിൽ സൈക്കോളജിക്കൽ ഫാക്ടറിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദത്തെ കുറിച്ചാണ് ഈ സൈക്കോളജിക്കൽ ഫാക്ടർ പറയുന്നത് ഇപ്പൊ രാവിലെ നമുക്ക് ഇഷ്ടം പുട്ടും കടലയാണ് ഇപ്പൊ രാവിലെ റെഡിയായി വരുമ്പോ അമ്മ അല്ലെങ്കിൽ വൈഫ് ടേബിളിൽ പുട്ടും കടലയും ഒരു പപ്പടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ അന്നേ ദിവസം അടിപൊളി നമ്മുടെ വർക്കിനൊക്കെ ആ ഒരു ആ ഒരു എനർജി നമുക്ക് ഉണ്ടാവും അല്ലെ ഇപ്പോ മറ്റേ സിനിമയിൽ സൽകുമാർ പറഞ്ഞ പോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളത് അതൊരു പ്രതീക്ഷയാണ് ആ ബിരിയാണി നമ്മളുടെ നമുക്ക് കേൾക്കുന്ന ഒരു എനർജി ഉണ്ട് ഒരു സന്തോഷം ഉണ്ട് അപ്പൊ ആ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ പോകുമെന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ശ്രമം അത് ആ ആ ശ്രമം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടി ന്യൂട്രീഷൻ ഫുഡ് ആണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് നമുക്ക് വളരെ ഗുണമുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മളുടെ തോട്ട് പ്രോസസ്സിന് നമ്മുടെ മൈൻഡില് ഒക്കെ നമുക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് അപ്പോൾ സൈക്കോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ കഴിയുന്ന സ്റ്റിൽ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്സര ജോയിൻ ചെയ്തു സോ അപ്സര വെൽക്കം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ അതാണ് ഫുഡിന്റെ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻ അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുക ഒരു മൂഡ് ക്രിയേറ്റർ ആണെന്നാണ് പറയുന്നത് food is also a mood conditioner similarly withdrawal of food often used as a punishment അത് ഇറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ് ആണ് നമുക്കറിയാലോ ഈ എന്താ പറയാ എലയിട്ടിട്ട് ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് കാലങ്ങളിൽ പറഞ്ഞ് കേൾക്കുന്നതാണ് അതായത് നമ്മളുടെ ഒരു ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഭക്ഷണം തരാമെന്ന് വിളിച്ചു വിളിച്ച് വീട്ടിൽ ഗവൺമെന്റ് അജു ഭക്ഷണം ഇല്ലാട്ടോ പായസം പാൽപായസം തരാം എന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പറിച്ചു പായസം പൂച്ച തീർത്ത് കഴിച്ചു അല്ലെങ്കിൽ മീൻകറി ഉണ്ടായത് പൂച്ച പൂച്ചെന്ന് പറഞ്ഞ് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അവരാണ് ഈ പണിഷ്മെന്റ് ഇപ്പൊ നമ്മൾ ഈ മിലിറ്ററിയിലൊക്കെ അല്ലെങ്കിൽ പോലീസിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില കേസൊക്കെ തെളിയിക്കാൻ ആ ഒരു മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുറെ ദിവസം ഉറങ്ങാതെ ഭക്ഷണം കൊടുക്കാതെ ഇട്ടിട്ട് അവസാനം ഒരുപാട് ഭക്ഷണം കൊടുക്കും അവർ ഇഷ്ടമുള്ള ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കും അപ്പൊ അവരത് കഴിക്കുന്ന കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ അവരെല്ലാം പറയും അപ്പോ അത് കൊടുക്കാതിരിക്കുന്നത് ഒരു ശിക്ഷയാണ് അപ്പൊ അത് അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് ഫുഡിന്റെ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക നോക്കി പോവുക പിന്നെ അടുത്തത് സോഷ്യൽ ഫങ്ഷൻ ആണ് അത് അതും ഈ പറഞ്ഞ മാതിരി ജനറൽ ടൈംസ് ആണ് ഇതൊക്കെ മാനേജ് ആൻഡ് സോഷ്യൽ ആനിമൽ അപ്പൊ ഫുഡിനും അതിന് കുറെ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ആളുകളെ അടുപ്പിക്കാനായിട്ട് ഫുഡ് വളരെ സഹായിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ഫങ്ഷൻ നടത്തിയാലും ആളുകൾ കൂടും നമ്മൾ നമുക്കറിയാം നമ്മൾ കല്യാണം നടത്തി അല്ലെങ്കിൽ നമ്മൾ വീട് നടത്തി അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ നടത്തി അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഒരു സക്സസ് നമ്മുടെ ഒരു കരിയർ സക്സസ് നടത്തി അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടായ ഒരു ഒരു ഗ്രോത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു സോ ഈ പറഞ്ഞ എല്ലാ സെലിബ്രേഷന്റെയും ഭാഗമാണ് ഫുഡ് അല്ലെ നമുക്ക് ഫുഡ് ഒഴിവാക്കിയിട്ടുള്ള സെലിബ്രേഷൻസ് ഫുഡ് ഒഴിവാക്കിയുള്ള സെലിബ്രേഷൻസ് ഉണ്ട് അത് അത് അതിൻ്റെതായ രീതിയിലുള്ള സെലിബ്രേഷൻ ആണ് ബ്യൂറേസ് കോർപ്പറേഷനൊക്കെ സഹായിച്ച് നടത്തുന്ന സെലിബ്രേഷൻ ആണ് അത് വേറെ എങ്കിൽ പോലും ഒരു കോമൺ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഫുഡ് ഒരു ഫാക്ടറാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷന്റെ ഒരു ഭാഗമാണ് ഹ്യൂമൻ ബീയിങ് ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സോഷ്യൽ ഗെറ്റ് ടുഗദറിങ്സിൽ സോഷ്യൽ ഇന്ററാക്ഷൻസിലൊക്കെ ഫുഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് food or drink or something like that so നമ്മളിതിന്റെ ഡ്രിങ്ക് എന്ന ഫുഡ് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല എല്ലാം ഫുഡ് എന്നുള്ള ഒറ്റ കാറ്റഗറിയിലാണ് പറയുന്നത് whatever be eatable or uh, drinkable, everything is under comes under the, the term as food. Okay. അപ്പൊ food ഫുഡിന്റെ ഒരു സോഷ്യൽ uh, ഫങ്ഷൻ എന്ന് പറയുന്നത് uh, പിന്നെ വന്നിട്ട് സേക്രഡ് ഫുഡ്സിനെ കുറിച്ച് സേക്രഡ് ഫുഡ്സ് ആൻഡ് ടബൂസ് ആണ് പറയുന്നത് സേക്രഡ് ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം ജനറൽ uh, ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കും പ്രത്യേകിച്ച് ആയിട്ട് തോന്നിയേക്കാം വേറൊന്നല്ല ഇതിപ്പോ നമ്മൾ നമ്മളുടെ ഡിവോഷണൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേതിച്ച പായസം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതുപോലെ ചർച്ചിൽ നിന്നും മോസ്റ്റിൽ നിന്നൊക്കെ നമ്മളുടെ നമ്മുടെ ഒരു ഒരു റിലീജിയസ് കഷ്ടത്തിന്റെ ഭാഗമായിട്ട് സിഖിന് ഒരു രീതി ഉണ്ടാവും ഹിന്ദുസിന് മുസ്ലിംസ് ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ ജ്യൂസിന് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അവരുടേതായ ഡിവൈൻഡ് ആയിട്ടുള്ള സേക്രഡ് ആയിട്ടുള്ള ചില ഫുഡ് ഉണ്ടാവും അപ്പൊ ആ ഫുഡിനും അതിൻ്റെതായ കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ പല ഫുഡും വളരെയധികം ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ള ഫുഡുകൾ തന്നെയാണ് അപ്പോ ഇപ്പൊ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ പണ്ട് കാലത്ത് നമുക്ക് സദ്യ എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അല്ലെ ഇപ്പൊ ഓണത്തിന് ഒരു സദ്യ കിട്ടി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് സദ്യ കഴിക്കാൻ എന്നുള്ള വലിയ സംഭവമാണ് ഇപ്പൊ ഒരു ഒരു ടിപ്പിക്കൽ കേരള സദ്യ അല്ലെങ്കിൽ നമ്മളിപ്പോ സൗത്ത് ഇന്ത്യൻ സദ്യ കേരളം തമിഴ്നാട് ആന്ധ്ര എവിടെയെങ്കിലും ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആണ് സദ്യയിൽ ഇപ്പൊ നമ്മൾ വിളമ്പുന്ന each and every dish with rice and sweet നമുക്ക് വേണ്ട ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു പോയ അതിൻ്റെ അകത്ത് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പിന്നെ പ്രോട്ടീൻ ആവശ്യമായ സാധനങ്ങളുണ്ട് ഫാറ്റിന് ആവശ്യമായ സാധനങ്ങളുണ്ട് സോ നമ്മൾ പറഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു ടിപ്പിക്കൽ സദ്യയിൽ ഉണ്ടാകും ഇതൊക്കെ പണ്ടുകാലത്ത് ഇതൊക്കെ റയറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോ സദ്യക്ക് എല്ലാവർക്കും കിട്ടും ഇപ്പോ എല്ലാ ദിവസവും സദ്യ കിട്ടുന്ന ഹോട്ടലുകളിലൊക്കെ ഉണ്ട് അപ്പൊ ആളുകൾക്കാണെങ്കിലും ഇപ്പൊ സർക്കാർ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ സദ്യ കിടക്കണൊക്കെ ഉണ്ടാക്കാം അപ്പോ ഇത്തരം ചില ഫുഡുകളുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് complete diet pattern as part of the religious function അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോകുന്നത് അതും ഒന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ന്യൂട്രിയൻസ് നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ സെപ്പറേഷൻ ഉണ്ട് ഇതിപ്പോ എല്ലാ മാക്രോനും ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസ് ആൻഡ് ഒക്കെ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ആ മാക്രോ ന്യൂട്രിയൻസിന്റെ സോഴ്സസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഞാനിത് നേരത്തെ എന്റെ പറഞ്ഞ കാര്യത്തിൽ ഞാനത് ഇൻഡയറക്ട്ലി ഇത് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും അത് പറഞ്ഞ് ഞാൻ അത് വീണ്ടും ഡീറ്റെയിലേക്ക് പോകുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി പൊതുവെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ പ്ലാന്റ് ഒറിജിൻസിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടുന്നത് എസ്പെഷ്യലി നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ സീറൽസ് സ്റ്റാർച്ച് റൂട്ട്സ് അങ്ങനെ സാധനങ്ങളിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നത് അപ്പൊ അത് നമ്മുടെ ഫുഡ് പ്ലാനിൽ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരേണ്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്സ് അത് തന്നെ ഡയറ്ററി ഫൈബറും ഉണ്ട് അത് നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഡയറ്ററി ഫൈബർ കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ മുരിങ്ങാല് യൂസ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചീര പിന്നെ നമ്മൾ പറയുന്ന ഈ വാഴക്കുടപ്പൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ഫൈബർ കണ്ടന്റ് ആണ് അപ്പൊ അതിന് അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പേരുകളിലും എക്സാമ്പിളുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അതിന്റെ ഒരു ബേസിക് ഐഡിയ ഇസ് ദാറ്റ് നമ്മൾ ഫൈബർ കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരിക അത് ഏതൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇതിൽ പറയുന്ന lady finger papaya apples spinach carrot okay നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത് പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം ഏതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് നമ്മളിപ്പോ എഗ് വൈറ്റ് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരെ അറിയാം ഒരു ദിവസം പന്ത്രണ്ട് എഗ് വൈറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഇരുപത്തിനാല് എഗ് വൈറ്റ് കഴിക്കുക ചില ബോഡി ബിൽഡേഴ്സിനെയും മോഡൽസിനെയും ഒക്കെ ഒരു ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കാറുണ്ട് സോ um, പ്രോട്ടീൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണ് എഗ് വൈറ്റ് നോട്ട് യോക്കല്ല എഗ് വൈറ്റ് അതുമാതിരി തന്നെ മീറ്റ് ഫിഷ് പിന്നെ ഡയറി പ്രൊഡക്ട്സ് നമുക്കറിയാം മീറ്റ് പ്രൊഡക്ട്സിന്റെ ഒരു മെയിൻ കൺസേൺ തന്നെ പ്രോട്ടീൻ ആണ് വാട്ടർ ബീജിട്ട് നമുക്കറിയാം ഈ എന്താ പറയാ നമ്മള് പാല് തൈര് അല്ലെങ്കിൽ പനീർ പനീർ എന്നൊക്കെ പറഞ്ഞാൽ അത് റിച്ച് ആണ് പക്ഷെ ഓട്ടോമാറ്റിക്കലി അതിന് കുറെ അഡ്വേഴ്സ് എഫക്ട് ഉണ്ട് കുറച്ച് നമ്മുടെ ഈ ഫാറ്റ് കൊളസ്ട്രോൾ കൂട്ടാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവാ പ്ലസ് നമ്മളുടെ ഒരു എക്സസൈസ് നമ്മളൊരു റുട്ടീൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും then comes fats and oils നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓരോ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് വൈറ്റമിൻസ് കിട്ടുന്നത് വൈറ്റമിൻസിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് കിട്ടും എന്തൊക്കെയാണ് ഫാറ്റ് ആൻഡ് ഓയിൽസ് നമുക്ക് കേട്ടിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ ഒരു സെന്റൻസ് കണ്ടത് brain is forty percent fat actually നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ ഫാറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് പൊതുവെ നമ്മൾ ഫാറ്റ് അല്ലെങ്കിൽ ഓയില് എന്നൊക്കെ പറയുമ്പോൾ ഫാറ്റ് കണ്ടന്റ് കൂടിയ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടിയ ഇങ്ങനെ തുടങ്ങിയ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ഇതൊരു it's an important thing for us for the functioning of our body and body parts so fat and oils നമ്മുടെ ഫുഡിന്റെ ഡയറ്റിന്റെ പ്ലാനിൽ കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക കാര്യങ്ങൾ എല്ലാവരും കഴിക്കാം അതാണ് അതിനെ കുറിച്ച് പറയുന്നത് like that minerals and vitamins also അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ മാതിരി വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് മിൽക്ക് എഗ് ഫിഷ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എന്നാണ് വൈറ്റമിൻസിന്റെ ഡെഫിനേഷൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പല ഇൻഡിക്കേഷൻസ് കിട്ടുന്ന ഒന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അപ്പൊ അതിനെ കവർ ചെയ്യാൻ പാകത്തിനുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇപ്പൊ ഇതിന്റെ ഇതിൽ പറയുന്ന ഓരോ കോൺസ്റ്റുവന്റിനും ഏതൊക്കെ ഫുഡിൽ നിന്ന് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ആ ടൈമുകളെല്ലാം മനസ്സിലാക്കുക എക്സാമിനൊക്കെ വരുമ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം ഇന്ത്യൻ ഇതാണ് ഇന്ത്യൻ്റെ ഫുഡ് കിട്ടുന്നതെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു പോകാം ഓക്കെ അതാണ് അതിൽ പറയുന്നത് ഇനി അടുത്ത് പറഞ്ഞത് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് ക്രിസ്ത്യൻസ് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇറങ്ങിയാൽ നമ്മൾ അറിയാം ഹോട്ടൽസ് എല്ലാം ഓരോ മൾട്ടി ക്രിസ്ത്യൻസ് ഉണ്ട് ചിലത് ചൈനീസ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് പഞ്ചാബി ഉണ്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നമ്മളിപ്പോ കോഴ്സ് വരുന്ന എല്ലാവരും ഇവിടെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ കോഴ്സിൽ കണ്ടിട്ടുള്ള പൊതുവെ മലബാർ മേഖലയിലുള്ള ആളുകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട് അപ്പൊ ഏറ്റവും നല്ല ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റി ഫുഡൊക്കെ നമ്മളൊക്കെ കോഴിക്കോട് പോകുമ്പോൾ കഴിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ different type of food style നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എങ്കിലും ഇത് ഡിഫറെന്റ് ഫുഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഇപ്പൊ അറേബ്യൻ ഫുഡിന്റെ അല്ലെങ്കിൽ ജാപ്പനീസ് ഫുഡിന്റെ അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും അവരൊരു ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ ജനറൽ ആണ് നിങ്ങൾക്ക് വായിച്ചു വിടാവുന്നുള്ളത് ഭയങ്കരമായിട്ടൊന്നും കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫുഡ് സയൻസോ ഇല്ല അതിൽ വരുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ടീ നമുക്ക് നമ്മുടെ ഫുഡിന്റെ ഒരു രീതിയുടെ ഭാഗമാണ് ടീ അല്ലെങ്കിൽ ഇപ്പൊ ഏഷ്യൻ കൺട്രീസിലാണ് പൊതുവെ ടീ കുറെ കൂടി യൂസ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യ ശ്രീലങ്ക അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ ഈവൻ ചൈന ഇപ്പൊ നമ്മളിവിടെ നിന്ന് വേണോ മറ്റ് യൂറോപ്യൻസിലൊക്കെ പൊതുവെ ടീയുടെ ഒരു ഇത് വന്ന് ടീ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബ്രെയിനിനെ കൂടെ ആക്റ്റീവ് ആക്കുന്ന ഒരു ഘടകം കൂടിയാണ് ടീ അതർ ദാൻ കോഫി അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് ഡിഫറെന്റ് ഫുഡ് പാറ്റേൺസിനെ കുറിച്ചാണ് പറഞ്ഞു പോയിട്ടുള്ളത് നമുക്കറിയാം north Indian south Indian west Indian east Indian എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ അടുത്തത് ഇതും ജനറൽ ടൈമാണ് ഇപ്പൊ നമ്മുടെ ഫുഡ് കൺസംഷൻ രീതികളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഒരു ഫുഡ് കൺസംഷൻ രീതിക്ക് ഉണ്ടായ ചില ആ മാറ്റങ്ങളുടെ പ്ലസ് ആൻഡ് മൈനസുകളാണ് പൊതുവെ പറഞ്ഞു വന്നിരിക്കുന്നത് അതിന്റെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമുക്ക് വന്ന ഇപ്പോ നമുക്ക് കൺസ്യൂമറിസം എന്ന് പറഞ്ഞ ഒരു ജനറൽ ടൈമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു കൺസ്യൂമർ ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു കൺസ്യൂമർ ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മലയാളികളുടേത് അതിന് പ്ലസും മൈനസും ഉണ്ട് അപ്പൊ അതിന്റെ മൈനസുകൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള മൈനസുകളാണ് ഉള്ള അതിന്റെ പ്ലസുകൾ വേറെ തലത്തിലുണ്ട് അപ്പൊ ആ ഒരു രീതിയിലെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോകുന്നത് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ആ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അതൊക്കെയാണ് അതിൽ പറയുന്നത് ഒന്നും ഡീറ്റെയിൽ അല്ല ബട്ട് ജസ്റ്റ് നമുക്ക് ഒരു ഒരു വേഗ ഐഡിയ തരുകയാണ് എന്താണ് സംഭവം പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഒരു ടൈമാണ് ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് സംഭവം ഫുഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ട് ഫുഡ് അഗ്രികൾച്ചർ സെക്ടറുണ്ട് ഫുഡ് ടെസ്റ്റിംഗ് ലാബ് വരെ എല്ലാ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഈവൻ പാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് എല്ലാ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചെയിനാണ് uh, എല്ലാ തലത്തിലും അത് വരുന്ന ഒരു വലിയ ചെയിനാണ് മെയിൻലി അവര് food industries divide in four major segments എന്ന് പറഞ്ഞിട്ട് നമ്മളെ ടെക്സ്റ്റൈലിനെ പറയുന്നുണ്ട് അത് agriculture production manufacturing distribution marketing അങ്ങനെ ഫുഡ് ഇൻഡസ്ട്രിയുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ടേംസ് അവർ പറയുന്നുണ്ട് അപ്പൊ അതിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമുക്കറിയാം നമ്മളുടെ നമ്മളിപ്പോ നമ്മുടെ നാട്ടില് കൃഷി കുറവാണെങ്കിലും നമ്മൾ പലരും കൃഷി കണ്ടിട്ടുള്ളവരാണ് ഇപ്പൊ ഈ പറഞ്ഞാൽ നെൽകൃഷി ആയിക്കോട്ടെ മറ്റു പല കൃഷി ആയിക്കോട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കർഷക സമരവും കാര്യങ്ങളൊക്കെ വളരെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന ഘടകം കാര്യം ഇത് തന്നെയാണ് ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നടക്കുന്നത് പിന്നെ അതിൽ വരുന്നത് അതാണ് പറഞ്ഞ food production include as agriculture farming ranching orchid ഇപ്പോഴും ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട് ലേറ്റായി വരുന്നവര് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഇപ്പോൾ ഒരു സെഷൻ ഓൾമോസ്റ്റ് കവർ ചെയ്ത് തുടങ്ങി അവരെല്ലാം തീരാറായി ടെക്സ്റ്റ് പറഞ്ഞു തീരാറായി പിന്നെയോ ഇപ്പൊ ആയി വന്നവരൊക്കെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക ബാക്കിയെല്ലാം വായിച്ചു തീരാവുന്നതാണ് അപ്പോ ഓക്കെ നമ്മൾ പറഞ്ഞത് നാല് സെഗ്മെന്റ്സ് ആണ് നാല് സെഗ്മെന്റ്സും ജസ്റ്റ് ഒന്ന് വൈകിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ നമുക്കറിയാം first initial thing is farming ആണ് അത് അഗ്രികൾച്ചറൽ ഫാമിംഗ് അത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിക്കോട്ടെ ഈവൻ പശു പാലിനാണെങ്കിൽ പശു വളർത്തലായിക്കോട്ടെ അല്ലെങ്കിൽ മുട്ടയ്ക്ക് കോഴി വളർത്തൽ അല്ലെങ്കിൽ പോർക്ക് മീറ്റിന് വേണ്ടി പോർക്കിന്റെ മീറ്റ് അല്ലെങ്കിൽ ബീഫ് മീറ്റിന് വേണ്ടി ബീഫിന് വളർത്തൽ അങ്ങനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എല്ലാം അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ ഭാഗമാണ് അത് അതാണ് അതിന്റെ ബേസിക് തിങ് ദെൻ കംസ് അതിന്റെ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിങ് നമ്മൾ നമുക്കറിയാം റോ ഫുഡായിട്ട് നമുക്ക് പൊതുവെ വെജിറ്റബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് ബാക്കി എല്ലാവർക്കും അതിനൊരു പ്രോസസ്സിങ് ആൻഡ് മാനുഫാക്ചറിങ് നടക്കണം നടന്നേ പറ്റൂ ഇപ്പൊ പാല് പാല് കറന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രോസസ് ഉണ്ട് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പൊ കോഴിയുടെ മുട്ട കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് അത് യൂസബിൾ ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക അതൊരു ചെറുതാണെങ്കിൽ അതൊരു പ്രോസസ് ആണ് അപ്പൊ അങ്ങനെ നമ്മുടെ റോ ഫുഡിൽ നിന്ന് അതിനെ ഒരു ഒരു എന്താ പറയാ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ് ആണ് ഈ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് ടൈറ്റിൽ വരുന്നത് അത് മേഘയുടെ ടെക്സ്റ്റ് പറയുന്നുണ്ട് കൂടുതൽ വായിക്കാം ഇതൊക്കെ ജനറൽ ടൈംസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദെൻ കംസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് ഫുഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനമാണ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം food perishable and non perishable എന്ന് പറഞ്ഞ രീതിയിൽ ഫുഡ് കാറ്റഗറി ഉണ്ട് ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രി വൺസ് നമ്മളത് കൾട്ടിവേഷൻ കഴിഞ്ഞ് നമ്മളത് ഈ പറഞ്ഞ മാതിരി ഇനിഷ്യൽ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റോറേജ് ചെയ്യുന്നതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റോറേജ് ചെയ്യാവുന്ന ഫുഡ് ഉണ്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റാത്ത ഫുഡ് ഉണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ വേറെ സെഷൻസിൽ വരുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ സ്റ്റോറേജ് പീരീഡ് മനസ്സിലാക്കി അതിനുള്ളിൽ കൃത്യമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് distribution proper distribution it's important thing പിന്നെ വരുന്നതാണ് മാർക്കറ്റിംഗ് ഓഫ് ഫുഡ് മാർക്കറ്റിംഗ് കൃത്യമായ ഭക്ഷണം ഫുഡ് നമുക്ക് കൃത്യമായ ഏരിയാസിൽ കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ അപ്പൊ ആ ഏരിയ ആ മാർക്കറ്റ് സ്റ്റഡി പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യ കേരളത്തിൽ വന്നിട്ട് നമ്മള് ഇപ്പൊ ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാർ കൂടുതൽ കഴിക്കുന്ന ഒരു ഇപ്പൊ രാജ്മ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ദാലുണ്ട് രാജ്മ നമ്മളിപ്പോ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ദാലാണ് അതൊരു വലിയ പയറിന്റെ തന്നെ ഒരു വലിയ വിഭാഗത്തിൽപ്പെട്ട സാധനം നമ്മുടെ നാട്ടിൽ കഴിക്കുന്നുണ്ട് പക്ഷെ കുറവാണ് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഭയങ്കര എമൗണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടകളിൽ ഇറക്കി കഴിഞ്ഞാൽ സെയിൽ ഉണ്ടാവില്ല അതിപ്പോ അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന റൈസ് അല്ല നോർത്ത് ഇന്ത്യയിൽ കഴിക്കുന്നത് നമ്മൾ ഈ റൈസ് ഇവിടെ കിഡിൽ കണക്കിന് കൊണ്ടിട്ട് അവിടുത്തെ കടകളിൽ കൊണ്ടുവച്ചാൽ അതും ചിലവാകും അപ്പൊ റിക്വയർമെന്റ് അനുസരിച്ച് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് ഫുഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഫുഡ് ഇൻഡസ്ട്രി പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ കുറിച്ചാണ് ജസ്റ്റ് പറഞ്ഞു പോയത് പിന്നെ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇതെല്ലാം ഒരു ചെയിൻ ആണ് food production to food marketing വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സും ഓവർലാപ്ഡ് ആയിട്ടുള്ള ചെയിൻ ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സാണ് അപ്പൊ അതെല്ലാം ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല ഒന്നൊന്നിൽ നിന്ന് ഇൻഡിപെൻഡന്റും അല്ല എല്ലാം ഓവർ റിലേറ്റഡ് ആണ് ഓവർലാപ്ഡ് ആണ് അതാണ് അതിൽ പറഞ്ഞു പോകുന്നത് പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു ഡിവിഷനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അത് നമ്മൾ നോക്കിയാൽ cereals bakery products meat fish poultry dietary products fruits and vegetable sugar other cracker oils നമ്മൾ നമുക്കറിയാം പേര് വെക്കുമ്പോൾ തന്നെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ സിറൽസ് ആൻഡ് ബേക്കറി പ്രോഡക്ട്സ് നമുക്കറിയാം പൊതുവെ ഈ പറഞ്ഞ മാതിരി ധാന്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രൈഡ് ആയിട്ടുള്ള ആ ഫ്രൂട്ട്സ് ബേക്കറി ഐറ്റംസ് അതിനെ അതിനെയും മീറ്റിനെയും കൂടി നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് വിൽക്കാൻ പറ്റില്ല രണ്ട് രണ്ട് ക്ലൈമറ്റിൽ രണ്ട് രണ്ട് അറ്റ്മോസ്ഫിയറിൽ കീപ്പ് ചെയ്യേണ്ടതും സെയിൽ ചെയ്യേണ്ടതും കാര്യങ്ങളാണ് അപ്പൊ ആ രീതിയിൽ കൂടി ഈ ഫുഡ് ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് പ്രോസസ് ചെയ്യുന്ന ഒരേ പ്ലാന്റിലിട്ട് പ്രോസസ് ചെയ്യാനും പറ്റില്ല രണ്ട് രണ്ട് വേണം ഇപ്പൊ സ്പൈസസ് പ്രോസസ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറഞ്ഞ കുറെ കൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവശ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് അതേസമയം ഒരു ഫിഷ് പ്രോസസിങ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി ഓപ്പൺ ആയിട്ടുള്ള വളരെ വെറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുമാതിരി തന്നെയാണ് ഡയറി പ്രൊഡക്ട്സ് ചെയ്യുന്നത് ആ ഡയറി പ്രൊഡക്ട്സ് ഇതും ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രൂട്ട്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിനെല്ലാത്തിനും സെഗ്രിഗേഷൻ ഉണ്ട് അപ്പൊ ഇത്തരം സെഗ്രിഗേഷനെ കുറിച്ചാണ് സഫിത വെൽക്കം സഫിത അപ്പൊ അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇത്തരം ചില സെഗ്രിഗേഷൻസ് ഇതിൽ കാര്യമായിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടി പറഞ്ഞു പോവുകയാണ് പിന്നെ ഇവിടെ വന്ന ഒരു ടൈമാണ് അലൈഡ് ഇൻഡസ്ട്രീസ് അലൈഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇനി companies do not sell food directly but they are deeply involve in food industry എന്നാണ് പറയുന്നത് ഫുഡ് ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരാത്ത ഒരുപാട് കമ്പനീസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട് അതെല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ് നമ്മൾ കാണുന്ന ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരുപാട് കൊച്ചു കൊച്ചു ഇൻഡസ്ട്രികളുടെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഇപ്പോ ലൈക്ക് ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയില് നമ്മൾ കാണാത്ത ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് അത് പറഞ്ഞ മാതിരി തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും അത്തരം ചില അലൈഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയാണ് അതിനെ കുറിച്ചാണ് പറയുന്നത് പാക്കിംഗ് ഇൻഡസ്ട്രീസ് ഗുഡ് എക്സാമ്പിൾ എന്ന് അവർ പറയുന്നുണ്ട് ശരിയാണ് food packing industry food packing എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായ ലേബൽ ചെയ്ത് ഹൈജീനിക് ആയിട്ട് ഫുഡ് പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് അപ്പൊ ആ ലേബൽ ചെയ്ത് ഹൈജീനിക് ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതും ഫുഡ് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അലൈഡ് ഇൻഡസ്ട്രിയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ നമ്മളെ വിസിബിളി നമുക്ക് ഡയറക്റ്റ് വിസിബിളി കാണാത്ത അതേസമയം ഫുഡ് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെ കുറിച്ച് ജനറലി പറഞ്ഞു പോകുന്നതാണിത് അല്ലെ തന്നെ പറയുന്നുണ്ട് കെമിക്കൽ മാനുഫാക്ചർ കമ്പനീസ് ഉണ്ട് ഇപ്പൊ ഫുഡ് നമുക്കറിയാം പാക്ഡ് ഫുഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രിസർവേറ്റീവ്സ് സ്റ്റെബിലൈസർ പിന്നെ എൻസൈംസിന്റെ അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം അത് ഉണ്ടാക്കുന്നത് ഒരു ഫുഡ് കമ്പനിയിലായിരിക്കില്ല ഒരു കെമിക്കൽ പ്ലാന്റിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ അവര് ഫുഡ് കമ്പനി ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആണ് ഈ പറഞ്ഞത് അപ്പൊ ഇത് ഇങ്ങനെ ഇത്ര ഇൻഡസ്ട്രികളെ ഡയറക്റ്റ് ഫ്രണ്ടിലേക്ക് വരാതെ അതേസമയം നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തതിന് വേണ്ട എല്ലാ ingredients what are the things നമ്മളിപ്പോ കടയിൽ നിന്ന് പാക്കഡ് ആയിട്ട് ഇപ്പോ എന്താ പറയാ ഡോമിനോസ് പിസ്സ നമ്മൾ വാങ്ങിച്ചു കഴിക്കാണ് അപ്പൊ ഡോമിനോസ് പിസ്സയില് ഉപ്പ് വേണം മുളക് പൊടി വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലെ ഡോമിനോസ് പിസ്സ നന്നായിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള പാക്കറ്റ് കവർ വേണം അപ്പൊ പാക്കറ്റ് ഉണ്ടാക്കാനുള്ള കമ്പനി വേണം അത് കൃത്യമായിട്ട് ലേബൽ ചെയ്യുന്ന കമ്പനി വേണം അത് ഹൈജീനിക് കണ്ടീഷനിൽ പാക്ക് ചെയ്ത് അത് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണം അപ്പൊ ഇത്ര ആൾക്കാരും ഈ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അലൈഡ് ഇൻഡസ്ട്രീസ് ആയിട്ട് അവരും സപ്പോർട്ട് ചെയ്തു ഇത്ര ഒരുപാട് പേരുടെ സപ്പോർട്ടിന്റെ ഭാഗമാണ് ഫുഡ് ഇൻഡസ്ട്രി അത് എല്ലാ ഇൻഡസ്ട്രി അങ്ങനെ തന്നെയാണ് ഓക്കെ പിന്നെ ഇതിൽ ഒന്ന് രണ്ട് നമ്മുടെ റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ചാണ് പറയുന്നത് monitoring brand regulatory agency such as P F A Agmark BIS APEDA F P O food and drug administration lawyers consumers action agencies അങ്ങനെ ഒരുപാട് അതായത് നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫുഡിന്റെ requirement what is the requirement of the food what are the guidelines the particular food meat എന്ന് പറയുന്നത് അതായത് നമ്മൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫുഡ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഫുഡ് ഇന്നിന്റെ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നതായിരിക്കണം അതിന് കണ്ടീഷൻസ് ഉണ്ടാവണം അത് ഇങ്ങനെ രീതിയിൽ പാക്ക് ചെയ്തായിരിക്കണം അതിന് ഇത്ര എക്സ്പയറി ഡേറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട് ഞങ്ങളെ പോലുള്ള ലാബുകൾ ഈ ഫുഡ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് പോലും ഇത്ര ഏജൻസികൾക്ക് വേണ്ടിയാണ് വിശുദ്ധ പത്മാർക്ക് അപ്പടയ്ക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളെ പോലുള്ള ലാബുകൾക്ക് ഇത്ര ഏജൻസികൾ ആ ടെസ്റ്റിങ്ങിനുള്ള പ്രൊവിഷൻ തരും അപ്രൂവൽ തരും അപ്രൂവൽ തരുന്നത് ഒരു പ്രോസസ്സാണ് അവർ നമ്മൾ ഓഡിറ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അത് അവരെ മോണിറ്റർ ചെയ്ത് അവരതിനെ നമുക്ക് അൺനോൺ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ തന്നു നമ്മളത് സക്സസ് ആയി നമ്മൾ റിസൾട്ട് നോക്കി നമ്മുടെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് അപ്രൂവൽ തരും അണ്ട് ആ അപ്രൂവലിന്റെ ബേസിലാണ് നമ്മൾ പുറത്ത് മാർക്കറ്റിലെ ഫുഡ് അനലൈസ് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തിട്ടാണ് ഫുഡ് കൂടുതൽ ഫർദറായിട്ട് ബിസിനസ് പോകുന്നത് അപ്പൊ അത്തരം ഏജൻസികൾ ഫുഡ് ഇൻഡസ്ട്രിയെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് പോകുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പിന്നെ അവർ അപ്രൂവ് ചെയ്ത് ഞങ്ങളെ പോലുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം ഈ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് പിന്നെ അതിൽ പറയുന്നത് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ ആണ് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ അറിയില്ല ഇപ്പൊ റോ മെറ്റീരിയലിനെ ഒരു വാല്യൂ ആണ് പ്രൊഡക്റ്റ് ആക്കി എങ്ങനെ മാറ്റാം ഇപ്പൊ നമ്മളിപ്പോ ഗുണ്ടൂർ ഉണ്ടാവുന്ന ഒരു മുളകിന് കിച്ചൺ ട്രഷറായിട്ട് പുറത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ അമ്മ അല്ലാതെ വേറെ ആരും കൈ തൊടാത്ത മുളകുപൊടി എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനാണ് ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതായത് അവിടെ നാട്ടില് ഇപ്പൊ ഗുണ്ടൂർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുളക് പ്ലാന്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം ഇത് മുഴുവൻ പറിച്ചു പറിച്ചിട്ട് അവർ മണലിട്ട് അവിടെ നിന്നിട്ട് ഉണക്കി അവിടെ നിന്ന് പിന്നെ ഒരുപാട് ക്ലോസ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനം കിലോന് അമ്പത് രൂപ കൊടുത്ത് മേടിക്കുക കർഷകരെ മേടിക്കുന്ന സാധനം മുളക് പൊടിച്ചിട്ട് നമ്മൾ നൂറ് ഗ്രാമോ അമ്പത് രൂപ കൊടുത്ത് മേടിക്കുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുള്ളൂ അതിന്റെ വാല്യൂ അഡീഷൻ ആണ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ ആഡ് ചെയ്യാണ് വെൽക്കം ഫാത്തിമ അപ്പൊ അങ്ങനെ ആ വാല്യൂ അഡീഷൻ പ്രോസസ്സ് നടക്കുന്നതിനെ കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത് റോ മെറ്റീരിയൽ നിന്ന് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി കൺസ്യൂമറിന് ആവശ്യമുള്ള കസ്റ്റമറിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതൊരു വലിയ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗം ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് പ്രോസസ്സിംഗിന്റെ ഭാഗമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് അതും നിങ്ങളൊന്ന് വായിക്കുക പിന്നെ അടുത്തത് കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ്സ് ആണ് ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ രാജ്യത്തുള്ള ഫുഡ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അതിന്റെ എത്ര അതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എത്ര പെർസെന്റേജ് അതിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ ജി ഡി പിക്ക് അത് എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കുറച്ച് പഴയതായിരിക്കും ടെക്സ്റ്റിൽ അപ്ഡേഷൻസ് ഉള്ളൂ അപ്പൊ എന്റെ റീസെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഗൂഗിൾ ചെയ്താൽ അറിയാം ഇപ്പൊ ഇതിപ്പോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി നാല് അഞ്ചിലെ കണക്കൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഇപ്പൊ മാറി ജി ഡി പിക്ക് പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഫുഡ് ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് നോക്കാം സമയമുള്ള പോലെ എല്ലാവരും നോക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വാല്യൂ അഡീഷൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഓരോ ഓരോ ഇൻഡസ്ട്രിയിലും എത്ര പെർസെന്റേജ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കോൺട്രിബ്യൂഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോയിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഓരോ പോളിസീസ് ഉണ്ട് national food trading food processing policy ഉണ്ട് അത് നമ്മുടെ ഓരോ രാജ്യത്തിനും ഓരോ പോളിസി ഉണ്ട് ഒരു ജനറൽ ഫോർമാറ്റ് എല്ലാവർക്കും ഉണ്ടാവും അതിന്റെ മേ ബി ആണ് ഹൈജീനിക് ആൻഡ് അതിന്റെ ക്വാളിറ്റി ആണ് quantity and also quantity is also important factor അപ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മെഷർ ചെയ്ത് uh, അത് പ്രോസസ്സിങ് ചെയ്യാനായിട്ടുള്ള ഓരോ രാജ്യത്തിനും പോളിസി ഉണ്ട് നമുക്കുണ്ട് എഫ് എസ് എസ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ഒരു ബോഡി ഉണ്ട് അവർ ആക്ട് റൂള് റെഗുലേഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത് ഇനി വേറെ സെഷൻസിൽ uh, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്കുണ്ട് അപ്പൊ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് എൻ ജി ഒസ് ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട് ഞങ്ങളെ പോലുള്ളവര് അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മൾ വരുന്നത് ഫുഡ് ട്രേഡിനെ കുറിച്ചാണ് എത്രത്തോളം ഫുഡ് ട്രേഡ് ആണ് നടക്കുന്നത് ഇപ്പോ ഒന്ന് പി ഡി എസ് എന്ന് പറഞ്ഞ സമ്പ്രദായം പി ഡി എസ് നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ ആട്ടയൊക്കെ മേടിക്കുമ്പോൾ പി ഡി എസിന്റെ ആട്ട മേടിക്കുക എന്നൊക്കെ പറയും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മാറ്റം മാതൃകാപരമായിട്ട് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് നല്ല ഗവൺമെന്റ് സപ്പോർട്ട് കാര്യങ്ങളിൽ വരുന്നുണ്ട് ആ ഒരു നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് രാജ്യത്തിന്റെ മൊത്തത്തിലുണ്ട് പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി മുമ്പിലാണ് നേരത്തെ മുതലേ നമ്മുടെ റേഷൻ സമ്പ്രദായം വളരെ സ്ട്രോങ് ആണ് പരാതികൾ ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതാണ് ഫുഡ് ട്രേഡ് ഫുഡ് ട്രേഡിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ഫുഡ് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏജൻസീസ് ഡബ്ല്യു ഡി ഒ പോലെ അല്ലെങ്കിൽ ആസിയാൻ പോലുള്ള ഏജൻസികൾ അവരുടെ എഗ്രിമെന്റ്സ് അവരുടെ കോൺട്രാക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഗാറ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ട്രേഡിനെ അതെങ്ങനെ സഹായിച്ചു അതുകൊണ്ട് ഉണ്ടായ പ്ലസ് മൈനസ് അത് നമുക്കറിയാലോ ഇപ്പൊ റബ്ബറിന്റെ വില കൂടി ഇന്ന കരാറിൽ ഒപ്പ് ആസിയൻ കരാർ ഒപ്പുവെച്ചപ്പോ റബ്ബറിന്റെ വില കുറഞ്ഞു അല്ലെങ്കിൽ തേയിലയുടെ വില കൂടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ചില സാധനങ്ങൾ അപ്പൊ ചെയ്യും നമ്മുടെ നാട്ടില് ഇപ്പൊ റബ്ബറിന്റെ പണ്ട് കിലോക്ക് എണ്ണൂറ് രൂപ വില ഉണ്ടായ റബ്ബർ ഇപ്പൊ കിലോക്ക് മുന്നൂറ് രൂപ കാരണം വില കുറഞ്ഞ റബ്ബർ നമ്മൾ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ തേയിലക്ക് പണ്ട് ഇത്ര വില ഉണ്ടായിരുന്നു ഇപ്പൊ വില കുറഞ്ഞു കാരണം ശ്രീലങ്കയിൽ തേയില വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ചില എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചില ഡ്രോബാക്സ് ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ചില പ്ലസ്സുകൾ ഉണ്ടാവും ചില മറ്റു ചില ഇൻഡസ്ട്രികളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് അയക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത്തരം ചില ട്രേഡായിട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത് ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ് ഒരുമാതിരി എക്സസൈസുകൾ ഉണ്ട് എക്സസൈസുകൾ വായിച്ചിട്ട് ആ എക്സസൈസുകൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക ആ എക്സസൈസുകളുടെ ആൻസർ നമ്മുടെ മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് സൈഡ് മെറ്റീരിയലിൽ നിന്നോ കളക്ട് ചെയ്യാൻ നോക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരു ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ കഥപോലെ കഥ പോലെ നമ്മൾ വായിച്ചിട്ടിരുന്നാൽ കഥ പോലെ വായിച്ചിട്ടിരിക്കലുണ്ടാവുള്ളൂ എല്ലാവരും പലരും പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ് പലപ്പോഴും ഇതൊരു ഫുൾ ടൈം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കില്ല സ്വാഭാവികമായിട്ടും നമുക്കൊരു ടൈം വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ നമുക്ക് നമ്മുടെ പഠന സ്റ്റഡീസിന് വേണ്ടി ചെലവാക്കാം അപ്പൊ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണ് ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സമ്മപ്പ് ചെയ്തേക്കാണ് അതിനുശേഷം വന്നിട്ട് കീവേഡ്സ് ആണ് കീവേഡ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു it's an important thing late ആയി വന്നവരൊന്നും കൂടി ശ്രദ്ധിക്കുക ടെക്സ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ടൈമാണ് കീവേഡ്സ് ഓരോ കീവേഡും നിങ്ങൾ വായിക്കണം ഓരോ കീവേഡും മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ കീവേഡുകൾ ഈ ടെക്സ്റ്റിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അതിന്റെ ഫർദർ റീഡിങ്സ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ആൻസറിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്ര എല്ലാ കീവേഡ്സും വായിക്കുക അതിന് ഓരോ നമ്മൾ പറഞ്ഞു പോയതാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല നോക്കി വെക്കുക ഇതിൽ പിന്നെ ഇവര് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇടയിലുള്ള എക്സസൈസുകളുടെ ആൻസേഴ്സ് ആണ് ഇതെല്ലാം അപ്പോൾ ആ ആൻസേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് your answer should include following points എന്നാണ് പറഞ്ഞത് ഈ പോയിന്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ലേറ്റായി ഒരുപാട് പേര് വന്നുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോഴായാലും നിങ്ങൾ എക്സാം എഴുതുമ്പോഴായാലും ഈ ഈ പറഞ്ഞ പോയിന്റുകൾ വന്നില്ലേ ഇതിന്റെ ചോദ്യം മുകളിലുണ്ടാവും ആ ചോദ്യത്തിന് അല്ലെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഈ പോയിന്റുകളാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് നമ്മൾ എത്രത്തോളം എത്ര പേജിൽ എന്തോരം കഥ എഴുതിയെന്നുള്ളൊരു കഥയില്ല നമ്മുടെ കഥയ്ക്ക് ഒരു ഹിറ്റ് ആവണമെങ്കിൽ ആ കഥയിൽ ഇത്തരം ചില ക്ലൈമാക്സുകൾ കൂടി ഉണ്ടാവണം അപ്പൊ ഇത്തരം പോയിന്റുകളെ നമ്മുടെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എക്സാമിനും അസൈൻമെന്റിനും നമ്മളിവിടെ ചില അസൈൻമെന്റ്സ് ഒക്കെ ചിലർ ബണ്ടിൽ ഓഫ് പേപ്പർ ഒക്കെ കൊണ്ടു വയ്ക്കാറുണ്ട് പക്ഷെ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും ഇങ്ങനെ വിളിച്ചു ചോദിക്കും എന്താണ് സാറേ മാർക്ക് ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ പൊതുവിൽ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ എഴുതിയൊക്കെ സംഭവം ശരിയാണ് ഇപ്പൊ നെറ്റിലൊക്കെ കിട്ടും ഇപ്പൊ നമ്മൾ ഈ ഇതില് നമ്മുടെ അസൈൻമെന്റ് ചോദ്യം വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീബോർഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിയത് കിട്ടും അത് അതുപോലെ തന്നെ പകർത്തി വെച്ചാൽ നമുക്ക് അസൈൻമെന്റ് ആകും പക്ഷെ ഈ പറഞ്ഞ പോയിന്റുകൾ അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നതിൽ വിട്ടുപെടണം സ്വാഭാവികമായിട്ട് മാർക്ക് പറയും അപ്പൊ അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആ സിമിലർ ക്വസ്റ്റ്യൻ ഈ ടെക്സ്റ്റിൽ മനസ്സിലാക്കിയിട്ട് അതിൽ ഇവർ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് നോക്കുക ആ പോയിന്റുകൾ നിങ്ങൾ അസൈൻമെന്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് എഴുതുന്നതിലല്ല എന്ത് എഴുതുന്നതിൽ എന്നാണ് കാര്യം അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ടെക്സ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത് ഫുഡ് ബേസിക്സ് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു ഏകദേശം ഒരു വൺ അവർ ആയി നമ്മുടെ ഈ ഫുഡ് ബേസിക്സ് പറയുന്നത് എല്ലാവർക്കും അത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വിവേക് വെൽക്കം വിവേക് വിവേക് ഇത്ര ലേറ്റ് ആയി പോയി നമ്മുടെ ഒരു ഒരു സെഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു ഫുഡ് ബേസിക്സ് ആണ് ഞാൻ വിവേകിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത സെഷൻസിൽ കൂടുതൽ ശ്രദ്ധിക്കാം ഇവിടെ ചാറ്റ് മെസ്സേജസ് പലരുടെയും വന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഓക്കേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്റെ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെറിയ ബ്രേക്ക് എടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് നമുക്ക് നിങ്ങളുടെ എന്ത് ഡൗട്ട്സും നമ്മളിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ടൈമിൽ തീരില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വോയിസ് ഇഷ്യൂസ് ചാറ്റ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും വേണമെങ്കിൽ നമ്മളോട് ഇവിടെ ആർക്ക് വേണമെങ്കിലും മെയിൽ ചെയ്ത് ചോദിക്കാം ഞാൻ എന്റെ മെയിൽ ഐ ഡി ഫൈനലി ഇത് കഴിയുമ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മെയിൽ ഇടാം അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നാളെ നാല് സെഷൻ കൊണ്ട് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യും അടുത്ത സാറ്റർഡേ ഈ പറഞ്ഞ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മളിവിടെ ഡയറക്റ്റ് ക്ലാസ് ആയിരുന്നപ്പോൾ കുറെ കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുമായിരുന്നു പിയർ പ്ലാറ്റ്ഫോമിലുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ക്ലിയർ ആവാത്ത ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ